اللهم إني أعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وضلع الدين وغلبة الرجال അള്ളാഹുവെ ദുഃഖം വിഷാദം ദുർബലത അലസത പിശുക്ക് ഭീരുത്വം കടത്തിൻ്റെ ഭാരം ആളുകൾക്ക് വിധേയമാകൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നിൽ അഭയം